പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഡ്രോ ലേൺ ആൻഡ് ഗ്രോയുടെ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്കൊരു തത്തമ്മയെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കൂട്ടുകാർക്കെല്ലാം തത്തമ്മകളെ പരിചയമുണ്ടോ തത്തമ്മകൾക്ക് നല്ല ചുവന്ന ചുണ്ടും നല്ല ഭംഗിയുള്ള പച്ച നിറമുള്ള ശരീരവുമുണ്ട് നല്ല സുന്ദരി പക്ഷികളാണ് തത്തമ്മകൾ തത്തമ്മകൾക്ക് നല്ല ബുദ്ധിയുമുണ്ട് തത്തമ്മകളെ വീടുകളിൽ നമ്മൾ വളർത്താറുണ്ട് വളർത്തു പക്ഷികളായി വളർത്താറുണ്ട് തത്തമ്മകൾക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ തത്തമ്മകളെ പഠിപ്പിക്കണമെന്നാണ് പറയപ്പെടുന്നത് തത്തമ്മകൾക്ക് ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവ അത് ഏറ്റു പറയും തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞു കൊടുത്താൽ തത്തമ്മയും പറയും തത്തമ്മേ പൂച്ച പൂച്ച പിന്നെ തത്തമ്മകൾക്ക് പാലും പഴവും ഒക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ തത്തമ്മകളെ നമ്മൾ വീടുകളിൽ കൂടുകളിൽ വളർത്തും ഇടയ്ക്കൊക്കെ അതിനെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ തുറന്നു വിട്ടാൽ അത് എല്ലായിടത്തും പറന്നു പോയിരിക്കും തിരിച്ച് കൂട്ടിൽ വന്ന് കയറും തത്തമ്മകൾ ഇങ്ങനെ എപ്പോഴും ചെലച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വായാടികൾ എന്നാണ് അവയെ വിളിക്കുന്നത് <laughs> മഹാവായാടികളാണ് തത്തമ്മകൾ അപ്പോൾ ഇതാ ഒരു സുന്ദരി തത്തമ്മയെ നമ്മൾ വരച്ചു കഴിഞ്ഞു കൂട്ടുകാരെല്ലാവരും ഈ തത്തമ്മയെ വരച്ച് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ